കൊളംബിയയിൽ നിന്ന് രണ്ട് മണിക്കൂർ ബോട്ടിൽ സഞ്ചരിച്ചാൽ ഒരു ഐലൻഡിലെത്തും ലോകത്തിലെ ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയ ഐലൻഡിലേക്ക് സാന്താ ക്ലൂസ് ഡെല്ലി സ്ലോത്തെ എന്ന ഈ ഐലൻഡിൽ വെറും ആയിരത്തി ഇരുന്നൂറ് പേരാണ് താമസിക്കുന്നത് രണ്ട് ഫുട്ബോൾ ഫീൽഡ് മാത്രമാണ് ഈ ഐലൻഡിന് എന്നോർക്കണം ഈ ഐലൻഡ് ചെറുതാണെങ്കിലും പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളും രണ്ട് കടകളും ഒരു ഭക്ഷണശാലയും ഉണ്ട് വെള്ളത്തിനും വൈദ്യുതിക്കും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ പ്രവർത്തിക്കുന്ന ഒരു ജനറേറ്ററാണ് ഇവർക്ക് വൈദ്യുതി നൽകുന്നത് ആളുകൾക്ക് തമ്മിൽ തമ്മിൽ അറിയാവുന്നതുകൊണ്ട് ഇവിടെ പോലീസുമില്ല നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് മത്സ്യത്തൊഴിലാളികളാണ് ഇവിടേക്ക് കുടിയേറിയത് ഇപ്പോൾ ഉള്ളത് അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ പ്രലോഭനങ്ങൾ തന്നാലും ഇവിടെയുള്ള ഓരോരുത്തരും പറയും ഞങ്ങളുടെ സ്വർഗം ഇതാണെന്ന് അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വരാം അപ്പൊ ശരി പിന്നെ കാണാം